പ്രിയപ്പെട്ടവരെ നാല് മണിക്കാണ് എൻ്റെ ടോക്ക് ഞാൻ ആരംഭിക്കേണ്ടത് കൃത്യനിഷ്ഠ പാലിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സമയത്തിന് മുമ്പേ സംസാരിക്കേണ്ടതില്ല എന്നതുകൊണ്ടും എല്ലാ എഴുത്തുകാരെയും പോലെ ആരെങ്കിലുമൊക്കെ ഒരാൾ കൂടി എൻ്റെ വാക്കുകൾ കേൾക്കാൻ എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ആണ് ഞാൻ ഇത്ര നേരം കാത്തു നിന്നത് ഇപ്പോഴും നാല് മണിയായിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കിവിടെ സംസാരിക്കേണ്ട വിഷയം സ്ത്രീ എന്ന പ്രതിപക്ഷം എന്നതാണ് നമ്മളൊക്കെ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചാണ് പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ദയവർഹിക്കുന്ന ന്യൂനപക്ഷം ആരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് വിവരവും വിദ്യാഭ്യാസവുമുള്ള മൗലികാവകാശങ്ങളെപ്പറ്റി ധാരണയുള്ള ഭരണഘടനയിലെ ചില മൂല്യങ്ങളെങ്കിലും ജനാധിപത്യ മൂല്യങ്ങളെങ്കിലും സ്വന്തം ജീവിതത്തിൽ കുടുംബത്തിനകത്ത് നിത്യജീവിതത്തിൽ പുലർത്തുന്ന പുരുഷന്മാരാണ് ആ തരം പുരുഷന്മാരുടെ ഒരു വലിയ ന്യൂനപക്ഷം ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് നാം സ്ത്രീ എന്ന പ്രതിപക്ഷത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഭൂരിപക്ഷം വരുന്ന പുരുഷന്മാർ ഇത് ജാതി മത രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ഭൂരിപക്ഷം വരുന്ന പുരുഷന്മാർ നമുക്കൊക്കെ അറിയാവുന്ന പോലെ മീശ പിരിക്കുകയും മസിൽ പെരുക്കുകയും തല്ലുകയും ബലാത്സംഗം ചെയ്യുകയും എന്തൊക്കെ ചെയ്യുന്ന സ്റ്റണ്ട് നടത്തുകയൊക്കെ ചെയ്യുന്ന പുരുഷന്മാരാണ് പക്ഷേ ഈ മറ്റ് അവകാശങ്ങളെ ഭരണഘടനയെപ്പറ്റി ജനാധിപത്യ മൂല്യം ബോധത്തെപ്പറ്റി ബോധമുള്ള പുരുഷന്മാരുടെ എണ്ണം ചുരുങ്ങി ചുരുങ്ങി വരികയും അവർ വംശനാശം നേരിടുകയും ചെയ്യുന്ന ഒരു അതിലുള്ള ഒരു വലിയ സങ്കടം പങ്കുവെക്കാൻ അഗാധമായ ദുഃഖം പങ്കുവെച്ച് അനുശോചനം രേഖ രേഖപ്പെടുത്തിയാണ് ഞാൻ സ്ത്രീകൾ പ്രതിപക്ഷത്തേക്ക് വരുന്നതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സ്ത്രീകൾ പ്രതിപക്ഷത്തേക്ക് വരുന്നു എന്നത് ഒരു അഞ്ച് വർഷം മുമ്പ് വരെ നമ്മൾ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളുമായിരുന്നില്ല ഇന്നിപ്പോൾ നാം പൊതുരംഗത്ത് പൊതു ഇടങ്ങൾ സ്ത്രീകൾ വളരെ ശക്തമായി ധൈര്യത്തോടെ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കിയാൽ അറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് പുരോഗമന വിരുദ്ധമായ കാര്യങ്ങൾക്ക് എതിരെ എത്ര ആണെഴുത്തുകാരന്മാർ എത്ര ആൺ കലാകാരന്മാർ ശബ്ദമുയർത്തി കേൾക്കുന്നുണ്ട് എണ്ണി നോക്കിയാൽ വളരെ ചുരുക്കമാണ് ഇത് പൗരത്വ നിയമമാണെങ്കിലും ശബരിമല സ്ത്രീ പ്രവേശന വിധിയാണെങ്കിലും ഇന്ന് നാം നേരിടുന്ന മറ്റ് പല പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക മാന്ദ്യമാവട്ടെ എന്ത് ചെറിയതും വലുതോ ആയിട്ടുള്ള എന്തോ പ്രശ്നമാവട്ടെ ഇതൊന്നും ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത് ബലാത്സംഗ കേസിലൊരു ഒരു ബിഷപ്പ് പ്രതിയായി അതിനെതിരെ കന്യാസ്ത്രീകൾ പ്രതികരി സമരം ചെയ്യുന്ന ഒരു സംഗതിയാട്ടെ ഇതിലൊക്കെ അഭിപ്രായം പറയാൻ ധൈര്യപ്പെടുന്ന എത്ര ആണെഴുത്തുകാരന്മാരെ നിങ്ങൾക്കറിയാം എത്ര ആൺ കലാകാരന്മാരെ നിങ്ങൾ കെണ്ണിപ്പറയാം ഇതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത് ഈ രംഗത്തൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ എപ്പോഴും വളരെ മുതിർന്ന ഇപ്പോൾ ഒരു സച്ചിദാനന്ദൻ ഉണ്ടാവും ഒരു എൻ എസ് മാധവൻ ഉണ്ടാവും ഒരു ആനന്ദ് ഉണ്ടാകും അങ്ങനെ ചിലരുണ്ടാവും അവരോടൊക്കെ ചോദിക്കുന്നത് വളരെ കടുപ്പപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരല്ലാത്ത കലാകാരികളല്ലാത്ത എന്നാൽ അവരിലെല്ലാം സർഗാത്മകതയുടെ വലിയ അനുരണനങ്ങളുള്ള ഒരു വലിയ സമൂഹം ഇന്ത്യയിലെ പ്രതിപക്ഷമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് സ്ത്രീ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് സ്ത്രീ എന്ന പ്രതിപക്ഷം ഉണ്ടാകുന്നത് ഉയരെടുക്കുന്നത് വാസ്തവത്തിൽ ഇന്നലെയും അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെയാണ് നാളെയും അങ്ങനെയായിരിക്കും മറ്റന്നാളും അങ്ങനെയായിരിക്കും അതിലൊരു സംശയവും വേണ്ട കാരണം ഈ തുല്യ പൗരത്വത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ അനുഭവിക്കുന്നതും അതിൻ്റെ അടിച്ചമർത്തലുകളുടെ ഏറ്റവും തിക്താഫലങ്ങൾ അനുഭവിക്കുന്നതും സ്ത്രീ തന്നെയാണ് എന്നതാണ് അതിൻ്റെ കാരണം നിങ്ങൾ ഏത് സമരം വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ ഇപ്പോൾ ജാമ്യ മില്ലയിലെ സമരമാണെങ്കിലും ഷഹീൻബാഗിലെ സമരമാണെങ്കിലും ജെ എൻ യുവിൽ നടന്ന സംഭവമാണെങ്കിലും ജെ എൻ യുവിലെ അതിക്രമിക്കപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പിന്തുണ നൽകാൻ പോയ ആരാണ് എന്ന് നോക്കിയാൽ പോലും അതൊരു ദീപിക പതുക്കോൺ എന്ന ഒരു നടിയല്ലാതെ നമ്മുടെ ഈ വലിയ സൂപ്പർ സ്റ്റാർ സിനിമകളിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ നമ്മളവിടെ കണ്ടില്ല ഈ വിധത്തിൽ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ ധൈര്യത്തോടെ സ്വന്തം തടി കേടാക്കാൻ അധൈര്യമില്ലാതെ വേണമെങ്കിൽ മുളകുപൊടി സ്പ്രേ പോലും മുഖത്ത് ഏറ്റുവാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതൊക്കെ സ്ത്രീകളാകുന്നു എന്നത് യാദൃച്ഛികമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് യാദൃച്ഛികമല്ല ഇത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഞാൻ എഴുത്തുകാരിയായിരുന്ന സ ആയി തുടങ്ങിയ സമയത്ത് ഒരു ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച സമയത്ത് സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകരൊക്കെ എന്നോട് പ്രതികരണങ്ങൾ ചോദിക്കും സാമൂഹ്യ വിഷയങ്ങൾ അഭിമുഖങ്ങളുടെ ഒരു പ്രധാന വിഷയം ഇതായിരിക്കും നിങ്ങളൊരു എഴുത്തുകാരി ആക്ടിവിസ്റ്റ് ആകണോ വേണ്ടയോ പെണ്ണെഴുത്ത് അതിൻ്റെ നിങ്ങൾ പ്രതികരിക്കുന്നതിൽ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആനന്ദ് സാറിനോടോ സച്ചിദാനന്ദ് സാറിനോടൊക്കെ ചോദിക്കുന്നത് വലിയ കടുപ്പപ്പെട്ട രാഷ്ട്രീയമാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കും അപ്പോൾ ആ കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന അംഗീകാരവും തുല്യ പൗരൻ എന്ന രീതിയിൽ എന്നെ അംഗീകരിക്കുന്നത് കൊണ്ടുമാണ് ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നതെന്നാണ് പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല ഇതൊരു തരം പരിഹാസമോ നിന്ദയോ ആണ് എന്നെനിക്ക് മനസ്സിലായത് സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു യുവ എം എൽ എ ഒരു ഇഷ്യൂവിൽ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ കെ ആർ മീര എന്തെങ്കിലും മൊഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴാണ് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ നാട്ടിൽ ഞാൻ എഴുത്തുകാരിയായതിന് ശേഷം എൻ്റെ സമപ്രായക്കാരായ എൻ്റെ സമകാലികരായ ഒരുപാട് എഴുത്തുകാരുണ്ട് അവരോടൊക്കെയുള്ള അഭിമുഖങ്ങളിൽ അവരാരും നിങ്ങൾ നിങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒഴിഞ്ഞോ നിങ്ങൾ ഭൂസമരത്തെപ്പറ്റി എന്തെങ്കിലും ഒഴിഞ്ഞോ നിങ്ങൾ യു എസ് ബോംബാക്രമണത്തെപ്പറ്റി വല്ലതും ഒഴിഞ്ഞോ എന്നൊന്നും ചോദിക്കാറില്ല പക്ഷേ അതിന് ഉത്തരം പറയാൻ എപ്പോഴും ഒരു സ്ത്രീ ബാധ്യസ്ഥയാണ് എന്നുള്ളത് ഒരു ഇരട്ടി ഉത്തരവാദിത്തം എഴുത്തുകാരി എന്ന നിലയിലും ഒരു പഴയ പത്രപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും എൻ്റെ ഉള്ളിൽ എൻ്റെ എൻ്റെ മേലുണ്ട് എന്നതും ഈ ഉത്തരവാദിത്തം നമുക്ക് ചുറ്റുമുള്ള ചിന്തിക്കുന്ന എഴുതുന്ന വായിക്കുന്ന എഴുതാൻ ആഗ്രഹിക്കുന്ന സർഗാത്മകത ഉള്ളിൽ പേറുന്ന സ്വന്തം അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ള ഓരോ സ്ത്രീയുടെ മേലും നമ്മളെല്ലാം എടുത്തു വയ്ക്കുന്നുണ്ട് അതെന്ന് തിരിച്ചറിഞ്ഞതപ്പോഴാണ് നമ്മുടെ ഈ ആൺകുട്ടികളുണ്ടല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആൺ എഴുത്തുകാരന്മാർ ഞങ്ങളുടെ സമ തലമുറയിൽപ്പെട്ട ഒരു വലിയ വിഭാഗം വരുന്ന എഴുത്തുകാരന്മാർ ഇവരൊന്നും അങ്ങനെ സ്വന്തം തടിക്ക് കേടുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും മൊഴിഞ്ഞ് നമ്മൾ കാണാറില്ല അവരെന്തുകൊണ്ടാണത് മൊഴിയാത്തതെന്ന് പ്രശ്നത്തെ പ്രശ്നത്തെപ്പറ്റി എത്ര എഴുത്തുകാരന്മാർ മലയാളത്തിൽ മൊഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ആചാരത്തിന് അനുകൂലമല്ല എന്ന് അത് ആചാരവിരുദ്ധമല്ല അത് ഒരു അത് ഏത് വിധത്തിൽ നോക്കിയാലും അത് സ്ത്രീയുടെ അവകാശമാണ് എന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കാൻ എത്ര ആണെഴുത്തുകാരന്മാർ ആൺ കലാകാരന്മാർ അങ്ങനെ മൊഴിഞ്ഞിട്ടുണ്ട് ഇല്ല ഏത് പ്രശ്നത്തെപ്പറ്റിയും ഇന്ന് സംസാരിക്കാൻ മുന്നോട്ട് വരുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്ത്യക്കാരി എന്ന നിലയിൽ എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും എൻ്റെ സന്തോഷവും എൻ്റെ ആഹ്ലാദവും അഭിമാനവുമെല്ലാം ഈ യുവതലമുറയിൽപ്പെട്ട ഈ ആൺ പെൺ അവസ്ഥകളെ മറികടന്ന ടോക്സിക് മാസ്കുലിനിറ്റി എന്ന ഇന്ത്യൻ മിഡിൽ ക്ലാസിൻ്റെ എല്ലാ കാലത്തെയും അതിഭയങ്കര കെട്ടുപാടായ ഒരവസ്ഥയെ മറികടന്ന ഒരുപാട് ചെറുപ്പക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായ ഒരുപാട് ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നു എന്നതിലാണ് സന്തോഷം നോക്കൂ നിങ്ങൾ നോക്കൂ ഡൽഹിയിലെ സമരം ഇപ്പോൾ സി എക്കെതിരെയുള്ള സമരമാണെങ്കിലും ജെ എൻ യുയിലെ ഫീസ് വർധനയ്ക്കെതിരെയുള്ള സമരമാണെങ്കിലും വരുന്ന മുന്നോട്ട് വരുന്ന പെൺകുട്ടികളെല്ലാം അവർ സമരം നയിക്കുകയാണ് അവർ അവരോടൊപ്പമുള്ള ആൺകുട്ടികൾക്ക് കവചം തീർത്ത് അവരെ അവരെ ഒരു എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു ആരോഗ്യകരമായ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു വലിയ മാതൃക സൃഷ്ടിക്കുകയാണ് അതൊരു വലിയ പ്രചോദനമാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് നൽകുന്നതെന്ന് എനിക്ക് പറയാതെ വയ്യ ഇതിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊരു വലിയ സംഗതി ഇവരാരും തന്നെ ഇപ്പോൾ ഷഹീൻബാഗിൽ ബാഗിൽ ആയിരം രണ്ടായിരം സ്ത്രീകൾ വീതം ഊഴമിട്ട് ചിലപ്പോൾ ചിലരൊക്കെ അവിടെ തന്നെയാണ് എന്ന് കേൾക്കുന്നു അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരാരും തന്നെ നേരത്തെ മുതൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് വളരെ വിമോചിതരായ സ്ത്രീകളൊന്നുമല്ല ഇവരൊക്കെ വളരെ സാധാരണക്കായ വീട്ട വീട്ടമ്മമാരാണ് ഇവരാരും തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടെ സമരരംഗത്തേക്ക് വന്നവരല്ല നാം കണ്ടിട്ടുള്ള ഇവിടെ പല സമരങ്ങളും കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ഒരുപാട് പേർ പങ്കെടുത്ത സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലം അവർക്കുണ്ടായിരിക്കും നാം കണ്ടിട്ടുള്ള സമരങ്ങളിൽ ഇപ്പോൾ മയിലമ്മയാണെങ്കിലും സി കെ ജാനു ആണെങ്കിലും മേധാ പട്കർ ആണെങ്കിലും അങ്ങനെ ചിലർ മുമ്പിൽ നിന്ന് പടനയച്ച ഒരു സ്ത്രീയായിരിക്കും സമരം നയിച്ച ഒരു സ്ത്രീയായിരിക്കും പക്ഷേ ഈ സ്ത്രീകൾ അങ്ങനെയല്ല ഇന്ന് നാം കാണുന്ന പ്രതിപക്ഷമായി തീരുന്ന സ്ത്രീകൾ അങ്ങനെയല്ല അവർ വരുന്നത് അവരുടെ മൗലികാവകാശങ്ങൾ അവർക്ക് അങ്ങേയറ്റം പ്രധാനമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്ക് വരും കാലത്തിന് വേണ്ടിയുള്ള അവരുടെ ദൗത്യമാണെന്നും തിരിച്ചറിഞ്ഞ ആളുകളാണ് അവരെ ആരും നയിക്കുന്നില്ല അവരെ ആ ആരെങ്കിലും നയിക്കാനുണ്ടെങ്കിൽ അത് ഈ ചെറുപ്പക്കാരികളായ ചെറുപ്പക്കാരന്മാരായ വിദ്യാർത്ഥികൾ മാത്രമാണ് ആരും നയിക്കാനില്ലാതെ അവർ പ്രതിപക്ഷത്തെ ഇപ്പോൾ പാർലമെൻറ്റിൽ നമ്മൾ കാണുന്ന ഈ പ്രതിപക്ഷം എന്ന് നമ്മൾ വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ അവർ നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ളിടത്താണ് സ്ത്രീ ഒരു പ്രതിപക്ഷമാകുന്നത് ഈ സ്ത്രീ പ്രതിപക്ഷമാകുന്നതിന് നിമിത്തമായി തീർന്നത് തീർച്ചയായും പൗരത്വ നിയമം തന്നെയാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്രമേൽ വീട് അവരിൽ പല വീട്ടമ്മമാരും പറയുന്നത് അവർ രാവിലെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കുട്ടികളെ സ്കൂളിലും അയച്ചിട്ട് സമരത്തിന് വരികയും ഊഴമിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യുന്നു എന്നാണ് ചില ആളുകൾ അവിടെ തന്നെയാണ് എത്രയോ ഹിന്ദു മുസ്ലിം മറ്റ് സമുദായങ്ങളെന്നുള്ളൊരു ഒരു വേർതിരിവുമില്ലാതെ ഈ വിധത്തിൽ ഒന്നിച്ചു ചേരാൻ വേണ്ടി പൗരത്വ നിയമം എങ്ങനെയാണ് എന്താണ് അവരുടെ മനസ്സിൻ്റെ ഏത് കോണിനെയാണ് സ്പർശിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ ഈ തുല്യ പൗരത്വത്തിൻ്റെ നിഷേധത്തിൻ്റെ അനീതിയുടെ വേദനയുടെ ആഴമറിയാവുന്നവർ ഇന്ത്യക്കാരായ സ്ത്രീകളെ പോലെ വേറെ ആരുമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത് കേവലം ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ സിഖിൻ്റെയോ പാസിയുടെയോ ഒന്നും പ്രശ്നമല്ല മറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ്റെ പ്രശ്നമാണ് എന്നവർ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇത് പലപ്പോഴും നമ്മൾ നമ്മൾ കാണുന്നത് നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥ മുഴുവൻ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന ജനാധിപത്യ മൂല്യം പലപ്പോഴും വോട്ടെടുപ്പിൽ മാത്രം അവസാനിക്കുന്ന ഒരു സംഗതിയാണ് നമ്മളാരും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിനുള്ളിലേക്ക് നാം വിശ്വസിക്കുന്ന മൗലികാവകാശങ്ങൾ കൊണ്ടുവരാറുമില്ല ഈ സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഇതിൻ്റെ ഈ വളരെ വിമോചിതരായ അല്ലെങ്കിൽ അവർ എൻലൈറ്റൻഡായ ഒരു തലമുറയുടെ സ്വന്തം സമൂഹത്തോട് ചുറ്റുമുള്ള സഹജീവികളോട് എങ്ങനെ റിലേറ്റ് ചെയ്യണം എങ്ങനെ ബന്ധപ്പെടണം എങ്ങനെ സംവദിക്കണം എന്ന ഒരു ആലോചനയിൽ നിന്നുണ്ടായ വളരെ കൃത്യവും സമഗ്രവുമായ ഒരു കാഴ്ചപ്പാട് പൗരത്വ നിയമത്തെക്കുറിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്കാണ് വാസ്തവത്തിലുള്ളത് ഇത് കൃത്യമായി നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണുമ്പോഴറിയാം ഇതിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാരും അനുകൂലിച്ച് സംസാരിക്കുന്നവരേക്കാൾ വളരെ വ്യക്തമായും സമഗ്രമായും ആഴത്തിലും കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളാണ് അതും പെൺകുട്ടികൾ ജെ എൻ യുയിലെയും ജാമ്യ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പെൺകുട്ടികൾ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതിയോട് അതിനോട് കിടപിടിക്കാൻ നമ്മുടെ ഈ മുതിർന്ന പേരെടുത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സാധിക്കുന്നതേയില്ല മാധ്യമ അവതാരകർ അവർക്കൊപ്പം ഉയരുന്നില്ല ഇത് മനുഷ്യത്വത്തിൻ്റെ ഒരു ഉരകല്ലിൽ സ്വന്തം അറിവ് നിത്യജീവിതത്തിലേക്ക് സ്വന്തം നൈത ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒന്നാണെന്ന തിരിച്ചറിവിൽ ഉയർക്കൊള്ളുന്ന വളരുന്ന ഒരു വലിയ തലമുറയോടാണ് നാം ഇനി സംവദിക്കേണ്ടത് എന്നുകൂടി ഈ സമരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വരുന്ന പെൺകുട്ടികളെല്ലാം അവർ കേവലം ഇത് മുസ്ലിമിൻ്റെ പ്രശ്നമല്ല നമുക്കറിയാം ഒരു ക്രിക്കറ്റ് താരം ഗാംഗുലി സ്വന്തം മകളോട് പറഞ്ഞതും മകൾ അതിന് മറുപടി പറഞ്ഞതും അറിയാം ഇത് രാഷ്ട്രീയമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കണം എൻ്റെ മകൾ ഇതിനകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞ അച്ഛനോട് മകൾ പറഞ്ഞത് ഇല്ല ഇന്ന് നാളെ ഇന്ന് അവർ മുസ്ലിമിനെ തേടി വരും അത് കഴിഞ്ഞാൽ തേടി വരുന്നത് പിന്നെ പാവാട ഇടുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതും സ്ലീവ്ലെസ് ഇടുന്നതും ഒക്കെ എന്ന് തിരിച്ചറിയാനുള്ള വിവേകവും ക്രാന്തദർശിത്വവും ഈ വിദ്യാർത്ഥിനികൾക്കുണ്ട് ഈ ചെറുപ്പക്കാർക്കുണ്ട് അതില്ലാതെ പോകുന്ന വലിയൊരു ബഹുഭൂരിപക്ഷം ആണുങ്ങൾ ഈ ആണുങ്ങളിൽ കുറേ പെണ്ണുങ്ങളുണ്ട് കേട്ടോ ഈ ആണത്തം നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ആണത്തെ എല്ലാ കാലത്തും ഇവിടെ പരിപോഷിപ്പിക്കണം ഇവിടെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ജ്യോതി തെളിയിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം ഈ വിധത്തിൽ ഒരു വലിയ തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമൂഹത്തിലാണ് നാം നേരത്തെ പറയുന്ന മീശ പിരിക്കുന്നതിലും മസിൽ പെരിപ്പിക്കുന്നതിലും ബലാത്സംഗം ചെയ്യുന്നതിലും തെറി വിളിക്കുന്നതിലും ഭാര്യയെ തല്ലുന്നതിലും ഒക്കെ ആണത്തം കണ്ടിരുന്ന ഒരു തലമുറ ഇടപെടേണ്ടത് വലിയ വേദനയായിരിക്കും അവർക്കുണ്ടാകാൻ പോകുന്നത് കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥകളെല്ലാം തന്നെ ആണധികാരത്തിൻ്റെ ഒരടിത്തറയിൽ നിലകൊള്ളുന്നവയാണ് ഈ ആണധികാരം വലിയൊരു പ്രശ്നമുണ്ട് ഇതിനെപ്പോഴും നമ്മുടെ സൂപ്പർ സ്റ്റാർ സിനിമകളുടെ ഒരു ചേരുവയാണ് ഇതിന് ആണധികാരമെന്ന് പറയുന്നത് കൃത്യമായും ഒരു ശത്രു ഉണ്ടാവും സൂപ്പർ സ്റ്റാർ സിനിമകളുടെ ചേരുവ എപ്പോഴും ഒരു വില്ലൻ ഉണ്ടാവും ആ വില്ലൻ എന്താ ചെയ്യുന്നത് നായകൻ്റെ സ്വത്ത് അല്ലെങ്കിൽ അമ്പലം അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീയുടെ ചാരിത്ര്യമൊക്കെ കവർന്ന ഒരാളായിരിക്കും പിന്നെ ത്യാഗമയ്യായ ഒരു അമ്മ കാണും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കരയാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മ കാണും എപ്പോഴും ആരാധിക്കുന്ന അദ്ദേഹത്തെ പാദങ്ങളിൽ പൂജ പൂജാപുഷ്പമായിട്ട് കിടക്കുന്ന ഒരു ഭാര്യയോ ഒരു കാമുകിയോ കാണും പിന്നെ ഈ ഒരു ബുദ്ധിയില്ലാത്ത സദാ ഈ നായകനെ പ്രകീർത്തിക്കാൻ മാത്രമുള്ള ഒരു ഒരു ജോക്കർ റോളിലുള്ള ഒരു കാര്യസ്ഥനോ ഒരു സേവകനോ ഒരു സുഹൃത്തോ കാണും പിന്നെ ഒരു ഐറ്റം ഡാൻസിലൂടെ സിരകളെ ത്രസിപ്പിക്കാനൊരു ഒരു നർത്തകി കാണും ഇതൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ ഈ സംഗതി ഈ ഒരു കാഴ്ചപ്പാട് ഈ ഒരു ഒരു ഒരു ഫിലോസഫി ഉണ്ടല്ലോ ഈ ഫിലോസഫി നാം നിത്യജീവിതത്തിലേക്കും പകർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പരമാർത്ഥം അതുകൊണ്ട് രാഷ്ട്രീയത്തിലായാലും സാമൂഹിക രംഗത്തായാലും നിത്യജീവിതത്തിലായാലും നമുക്ക് ഈ സൂപ്പർ സ്റ്റാർ ആകാനുള്ള ഒരു ആഗ്രഹമുണ്ട് ഈ ആണത്തത്തിൻ്റെ അപ്പോൾ എപ്പോഴും ഒരു ശത്രുവിനെ വേണം അത് ഇന്ന് ശത്രു മുസ്ലിം ആണെങ്കിൽ നാളെ മുസ്ലിം ആയിരിക്കണമെന്നില്ല മുസ്ലിമിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് ആരായിരിക്കും അടുത്ത ശത്രു അത് മറ്റൊരു ഒരു ജാതിയിൽ ജാതി ഇതിൽ വരുന്ന ഒരു സംഗതിയായിരിക്കും ജാതി വ്യവസ്ഥയിലായിരിക്കും ആ ശത്രുത ഇടപെടുന്നത് അത് കഴിഞ്ഞാലോ ഇപ്പം മതം ഏതും ആവട്ടെ ജാതി ഏതും ആവട്ടെ ഒരേ അവസ്ഥയിലുള്ള ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ഒരു തരം പൗരന്മാർ മാത്രമേ ഉള്ളൂ ഒരു വിഭാഗം പൗരന്മാർ മാത്രമേ ഉള്ളൂ അത് സ്ത്രീകളാണ് ആത്യന്തികമായിട്ട് എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും എല്ലാ സൂപ്പർ നായക അതിമാനുഷ നായകന്മാരുടെയും വൈകാരികവും വൈചാരികവും ശാരീരികവും മാനസികവും രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ തരം പാളിച്ചകളെയും പോരായ്മകളെയും പരാജയങ്ങളെയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടത് ഈ സ്ത്രീകളായിരിക്കും അതുകൊണ്ട് ഈ ആണധികാരം നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ ചിന്താഗതിയിൽ അങ്ങേയറ്റം ആഴത്തിൽ വേര് പിടിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു തിരിച്ചറിയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അവർക്കതറിയാം കാരണം ഇന്നൊരു ശത്രുവിനെ കാണുന്ന ഒരാൾ ശത്രു അവരുടെ മാനസികമായൊരു ആവശ്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു ആ ശത്രുവിനെ തേടുന്ന ഒരാൾ നാളെ തിരിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയുടെ വസ്ത്രം സ്ത്രീയുടെ നടപ്പ് ഇരിപ്പ് സ്ത്രീ എന്ത് ജോലി ചെയ്യണം എന്നുള്ളതായിരിക്കും ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കേരളത്തിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നതാണ് അന്ന് അന്നാച്ചാണ്ടിയെ പോലെയുള്ളവർ അന്നത്തെ വലിയ നായർ പ്രമാണിമാരോട് അങ്ങ് വലിയ സമരം നടത്തി വലിയ ഏറ്റുമുട്ടലുകൾ തന്നെ നടത്തിയിട്ടുള്ളതാണ് അവസാനം ആ സ്ത്രീകളെയൊക്കെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ച് കളഞ്ഞ പാരമ്പര്യമാണ് നമുക്കുള്ളത് അപവാദം കൊണ്ട് ആരോപണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞ മായ്ച്ചു കളഞ്ഞ പാരമ്പര്യമാണ് നാം എന്നും സൂക്ഷിച്ചിട്ടുള്ളത് ആ പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നാം എന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പുതിയ തലമുറയിലെ സ്ത്രീ പ്രതിപക്ഷമാകുന്നത് ഒരു പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ട ജോലി അവർ ഏറ്റെടുക്കുന്നത് ഭരണഘടനയെ പരിരക്ഷിക്കുക ഇന്ത്യ എന്ന ആശയത്തെ പരിരക്ഷിക്കുക എന്ന ഉറച്ച ബോധ്യത്തോടെ ഉറച്ച ആഗ്രഹത്തോടെ ദൃഢനിശ്ചയത്തോടെ അവർ മുന്നോട്ട് വരുന്നത് ഒക്കെ ഈ ആണധികാരം നിലനിൽക്കുന്നത് ആണും പെണ്ണും ട്രാൻസ്ജെൻഡർ വ്യക്തികളും അടങ്ങുന്ന സമൂഹത്തിന് ആകമാനം ദോഷമാണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് അതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം എന്ന തിരിച്ചറിവിൽ തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഫാഷിസം എന്ന് പറയുന്ന സംഗതി ആണധികാരത്തിൻ്റെ അടുക്കളയിൽ വേവുന്ന ഒരു വിരുന്നു മാത്രമാണ് അത് സ്ത്രീവിരുദ്ധതയുടെ അടുപ്പിലാണ് വേവുന്നത് സ്ത്രീവിരുദ്ധത എന്നാൽ കേവലം സ്ത്രീയോടുള്ള ഒരു വിരോധം മാത്രമല്ല ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതോ അവളെ കമൻ്റ് അടിക്കുന്നതോ അവളെ ബലാത്സംഗം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവളെ മർദ്ദിക്കുന്നതോ മാത്രമല്ല സ്ത്രീവിരുദ്ധത സ്ത്രീവിരുദ്ധത എന്നാൽ അതിലപ്പുറം ഈ തുല്യ പൗരത്വം എന്ന തുല്യ നീതി എന്ന ആശയത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് അത് പ്രവർത്തിക്കാതിരിക്കലാണ് അതുകൊണ്ട് തന്നെ ഈ ഫാഷിസം വേവുന്നത് ആണധികാരത്തിൻ്റെ അടുക്കളയിലെ സ്ത്രീവിരുദ്ധതയുടെ അടുപ്പിലാണ് എന്ന് തിരിച്ചറിയുന്ന വലിയൊരു ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മളെ വഴി നയിക്കാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്ത്രീ എന്ന പ്രതിപക്ഷം ആണ് എല്ലാ കാലത്തും പ്രതിപക്ഷ സ്ഥാനത്ത് സ്ത്രീയാണ് ഉണ്ടായിരുന്നതെന്നും ഈ ഈ വിധത്തിൽ നേരത്തെ നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്ത്രീ എന്നൊരാശയത്തെപ്പറ്റി ഈ അനുസരണയുള്ളവളും അലിവും ദൈവവും മാത്രമുള്ളവളുമായ സ്ത്രീ എന്ന ഒരു കാഴ്ചപ്പാടിനെ ആ സ്റ്റീരിയോ ടൈപ്പിനെ തകർത്തെറിഞ്ഞ് വലിയ വ്യത്യാസങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ സ്ത്രീകളുടെ ഒരു വലിയ തലമുറ എനിക്ക് പിന്നാലെ എൻ്റെ മുമ്പിൽ എന്നെ നയിച്ചു കൊണ്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ആ സ്ത്രീ എന്ന പ്രതിപക്ഷത്തിന് കൂടുതൽ കൂടുതൽ ശക്തി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം